സ്കൂൾ പാർക്ക് എല്ലാവർക്കും സുഖാണോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന നല്ലൊരു സോങ്ങുമായിട്ടാ ഇന്ത്യ എന്തരാ അമ്മയായ നാട് നന്മയാകുന്ന നാട് ഞങ്ങൾ മക്കൾ സർവത്ര സ്വർഗമാക്കും നിന്നെ സ്വർഗമാക്കും